ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡ്രോയിങ് ആണ് അപ്പോൾ മൂന്ന് തരം ഡ്രോയിങ് ആണ് ചെയ്തിട്ടുള്ളത് ഒന്നാമത്തെ ക്ലോസ് പിന്നെ നമ്മളെ ക്രിസ്മസ് ട്രീയും അതുപോലെ തന്നെ ക്രിസ്മസ് ബെല്ലും അപ്പോൾ ഈ മൂന്നെണ്ണം നല്ല എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട് പിന്നെ ഇപ്പോൾ ക്രിസ്മസിൻ്റെ മാസമല്ല അപ്പോൾ അതുകൊണ്ടാണ് ചെയ്യാൻ കാരണം അപ്പോൾ ഞാൻ വീട്ടിൽ കയറിയിട്ട് പിന്നെ ചാനൽ ആയിട്ട് കാണാമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അപ്പോൾ ഇത്രയ്ക്കെങ്കിലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഈ ഒരു ഡ്രോയിങ് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും stay home stay safe bye